അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അൽഹംദുലില്ലാഹി റബ്ബില്ലാലമീൻ അള്ളാഹുമ്മ സല്ലി അല സയ്യിദന വ ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സൊല്ലാഹു അലിഹി വ ആലിഹി വസഹബിഹി അജമായിൻ മലപ്പുറം പെരുമ എന്നും പെരുമ തന്നെയായി നിലനിൽക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ താമസിക്കുന്ന മുസ്ലിം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മലപ്പുറം അതിൻ്റെ പാരമ്പര്യവും പെരുമയും നിലനിർത്തി അമ്പത്തിയൊന്നാം ജന്മദിനം ഈ കഴിഞ്ഞ പതിനാറിന് ആഘോഷിച്ചിരിക്കു ആഘോഷിക്കു ആഘോഷിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറിന് കേരളത്തിലെ മറ്റു ജില്ലകളെപ്പോലെ നിലവിൽ വന്ന മലപ്പുറം ജില്ല അതിൻ്റെ പാരമ്പര്യവും പൈതൃകവും പെരുമയും എല്ലാ കാലത്തും കാത്തുസൂക്ഷിക്കുന്നുണ്ട് മലപ്പുറം പെരുമ എന്ന് പറയുന്നത് ചരിത്രത്തിലും വർത്തമാനത്തിലും ഒക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കളങ്കമേശാത്ത ദേശീയ ദേശസ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ധാരാളം ദേശാഭിമാനികളുടെ പോരാട്ട ചരിത്രം ലോ ഈ രാജ്യത്തോട് നമ്മുടെ ചരിത്രത്തോട് പറയാൻ പറ്റുന്ന ധാരാളം സംഭവങ്ങൾ നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതന്ത്ര്യ സമരമടക്കം അതിന് സാക്ഷ്യം വഹിച്ച ജില്ലയാണ് മലപ്പുറം ജില്ല നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും നാനാത്വത്തിൽ ഏകത്വമെന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ആ പാരമ്പര്യത്തിൻ്റെ തനിമയും അതുപോലെ അതിൻ്റെ യഥാർത്ഥ തലവും ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ജനങ്ങളാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സ്ഥാപിക്കപ്പെട്ട് അരനൂറ്റാണ്ട് പിന്നിട്ട് അമ്പത്തൊന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന മലപ്പുറം ജില്ല ആ പെരുമക്ക് മങ്ങലേൽക്ക് മങ്ങലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആ പെരുമയെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് മമ്പുറന്തങ്ങളുടെയും കോന്തുനാരുടെ നായരുടെയും സൗഹൃദത്തിൻ്റെ പാരമ്പര്യം മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നത തലത്തിലുള്ള നേതൃത്വം പോലും ഇതര മതസ്ഥരോട് പ്രകടിപ്പിച്ച സ്നേഹവും സൗഹാർദ്ദവും മലബാറും മലബാറിലപ്പുറത്തേക്കും വ്യാപിച്ച തനി ഹൈന്ദവനായ സാമൂതിരി രാജാവിൻ്റെ സാമ്രാജ്യത്വം സാമ്രാജ്യം സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴെല്ലാം ആ ഹൈന്ദവ രാജാവ് ഭരിച്ച രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ത്യാഗം ചെയ്യുകയും ദിശാബോധം നൽകുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത മഹുദൂമുമാരെ സംഭാവന ചെയ്ത മലപ്പുറം ജില്ല ഭാഷ മലയാള ഭാഷാ പിതാവ് തുഞ്ചൻ എഴുത്തച്ഛന് രാജ്യത്തിന് സമ്മാനിച്ച മലപ്പുറം ജില്ല ഇങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത പെരുമകളുടെ പാരമ്പര്യം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരു കുടുംബം പോലെ അധിവസിക്കുന്ന ജനവിഭാഗങ്ങളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല പക്ഷേ ഈ പെരുമയെ എല്ലാ കാലത്തും അപകീർത്തിപ്പെടുത്താൻ ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് ജില്ലയുടെ രൂപീകരണ കാലത്ത് പോലും ഇതുപോലത്തെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ധാരാളം ചില ആളുകളെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും ആ അപവാദ പ്രചാരണങ്ങളെ കൊണ്ടൊന്നും മലപ്പുറം പെരുമ ഒരിക്കലും അസ്തമിക്കാൻ പോകുന്നില്ല എന്താണ് ഇതിനുള്ള കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി എന്നുള്ളത് തന്നെയാണ് ഈയിടെ അമ്പത്തിയൊന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള മാധ്യമങ്ങളിൽ ചില ആളുകൾ ഈ മലപ്പുറം ജില്ലയുടെ പെരുമയെ അപകീർത്തിപ്പെടുത്താനുള്ള മറ്റൊരു അവസരത്തെ അവർ ഉപയോഗപ്പെടുത്തി ആന ചെരിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയുടെ പുറത്ത് അപ്പുറത്ത് അയൽ അയൽ അയൽ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ കൃഷിയിടത്തിൽ വന്യജീവികളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി ആരോ വെച്ച കെണിയിൽ കെണി ഭക്ഷിച്ചുകൊണ്ട് പടക്കം പൊട്ടി ആന ചെരിഞ്ഞ സംഭവത്തിൻ്റെ പേരിൽ നമ്മുടെ മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി ആന ചെരിഞ്ഞപ്പോൾ ഉണർത്തെണീറ്റ കുറേ താപ്പാനകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു മൃഗസംരക്ഷണ പട്ടമണിഞ്ഞ് മൃഗസംരക്ഷണത്തിൻ്റെ ചട്ടമ്പികളായി പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി സ്നേഹി സ്നേഹവും ചമഞ്ഞു വരുന്ന ചില ആളുകൾ മേനകാ ഗാന്ധി അടക്കമുള്ള അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് വന മൃഗ മന് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളികളെയും കേരളീയരെയും മലപ്പുറത്തുകാരെയുമൊക്കെ മൃഗസ്നേഹവും ഇന്ത്യയുടെ സംസ്കാരവും പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു സത്യം പറഞ്ഞാൽ അവരെല്ലാവരും ജാള്യരായി കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറ് കയറെടുക്കുന്ന സ്വഭാവം സ്വാഭാവികമായും ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഈ മലപ്പുറം പെരുമയെ ഇല്ലാത്ത സംഭവത്തിൻ്റെ പേരിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർ വഷളായി വഷളാവുകയും രാജ്യത്ത് ഈ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയുടെ ദുരന്ത ഭൂമിയിൽ രാജ്യം മുഴുവനും ദുഃഖിച്ചിരിക്കുമ്പോഴും ഈ അടുത്ത കാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ തമാശ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കോവിഡ് നയൻറ്റീൻ എന്ന അല്ലെങ്കിൽ കൊറോണ വൈറസിനെ വെല്ലുന്ന മറ്റു ചില വൈറസുകൾ എല്ലാ കാലത്തും പലപ്പോഴും ഉണ്ടെങ്കിലും അതിപ്പോഴും ശമിച്ചിട്ടില്ല എന്ന് മറ്റൊരു ഉദാഹരണമാണ് ഈ സംഭവം ആന ചെരിഞ്ഞപ്പോൾ മൃഗസ്നേഹം പ്രകടിപ്പിച്ച ആളുകൾ പക്ഷേ പശുവിനെ മറന്നുപോയി ആനക്കാരും ചോദിച്ച ആളുകൾ പശുവിൻകാരും ചോദിക്കുന്നില്ല പശു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വലിയൊരു സമൂഹത്തിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ വർഗീയ പ്രീണനങ്ങളെ നട പ്രീണനം നടത്തുന്ന ആളുകൾക്ക് അതൊരു വിശുദ്ധ ജീവിയാണ് ജന്തുവാണ് അല്ലെങ്കിൽ ഹിന്ദു സമുദായക്കാരായ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ധാരാളം ദൈവങ്ങൾ ധാരാ ദൈവ തുല്യമായും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഹനമായും ഒക്കെ ഒരു വിശുദ്ധ ഗോമാതാവ് എന്ന പേരിൽ വിളിക്കുന്ന വിശുദ്ധ ജീവിയായി പശുവിനെ കാണുന്ന വലിയൊരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട് അതവരുടേതായ വിശ്വാസമാണ് പക്ഷേ ആ പശുവിൻ്റെ കാര്യത്തിൽ ഇവർക്കാർക്കും വേവലാതിയില്ല പാലക്കാട് ജില്ലയിലെ ഗ്രാമ ഒരു ഗ്രാമത്തിൽ ആന ചെരിഞ്ഞ സംഭവത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലാണ് ഇന്ത്യ രാജ്യത്ത് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ അതിദാരുണയായ ഒരു സംഭവമുണ്ടായത് എ ഐ എൻ എസ് അടക്കമുള്ള വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്ത സംഭവം എന്താണ് ബിലാസ്പൂരിലെ ആ ഗ്രാമത്തിൽ കുൽദയാർ സിംഗ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു ആ സുഹൃത്തിൻ്റെ ഒരു പശു ഗോതമ്പുണ്ടിൽ ഒളിപ്പിച്ച പടക്കം പൊട്ടിയിട്ട് കെണി മറ്റു വന്യജീവികൾക്ക് വേണ്ടി അല്ലെങ്കിൽ തോട്ടത്തിൽ വെച്ച ഗോതമ്പുണ്ട് ഭക്ഷിച്ച് ഗോതമ്പുണ്ട ഭക്ഷിച്ച് വായിൽ വെച്ച് പടക്കം പൊട്ടി ഗുരുതരമായ പരിക്കുപറ്റി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്ത ഈ സംഭവത്തെ അവിടുത്തെ പോലീസോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ ആന സ്നേഹവും മൃഗസ്നേഹവും പ്രകടിപ്പിക്കുന്ന പാർട്ടി ആള് പ്രകടിപ്പിക്കുന്ന വാതോരാതെ അതിനുവേണ്ടി ആകുലപ്പെടുന്ന ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് അങ്ങനൊരു സംഭവമുണ്ടായിട്ട് കേസെടുക്കാൻ പത്ത് ദിവസം വേണ്ടി വന്നു ഗുൽദയ ഗുൽദയാർ സിംഗും അദ്ദേഹത്തിൻ്റെ പ്രദേശവാസികൾ വാസികളും ഈ പടക്കം പൊട്ടി ചോര ഒലിക്കുന്ന രക്തമൊലിക്കുന്ന പശുവിനെ സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ആ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അത് സംബന്ധമായ ഒരു കേസ് എടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് പല പ്രദേശങ്ങളിലും ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരുപക്ഷെ ദുരുദ്ദേശത്തിൽ വന്യജീവികളെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വളരെ കൂടുതലും സംഭവിക്കാറുള്ളത് കൃഷിയിടങ്ങളിൽ വന്യജീവികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇരകളിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെണികളിൽ സ്ഫോടക വസ്തു വെക്കുന്ന സ്വഭാവം പലയിടങ്ങളിലും കാണാം അതിൽപ്പെട്ട് പല വന്യജീവികളും ചാക ചത്തുപോകലും അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെടലും സാധാരണയാണ് ഹിമാചൽ പ്രദേശത്തിലെ പ്രദേശിലുണ്ടായ ഈ ദാരുണയായ സംഭവത്തെക്കുറിച്ച് അവിടുത്തെ പോലീസ് മേധാവി അങ്ങനെയാണ് പ്രതികരിച്ചത് കേരളത്തിലെ മലപ്പുറത്തിൻ്റെ അയൽ ജില്ലയിൽ ഒരു ആന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ചെരിഞ്ഞപ്പോൾ ഗർഭിണിയായ ആന ചെരിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ഗീർവാണ മുഴക്കിയ മൃഗസ്നേഹത്തിൻ്റെ പടച്ചട്ടി അണിഞ്ഞ് രംഗത്തു വന്ന ഹാലിളകി മുസ്ലിം സമുദായത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും മലപ്പുറത്തെയും അപമാനിക്കാൻ വന്ന ക്രിക്കറ്റ് സിനിമാ ലോകത്തുള്ള സെലിബ്രേറ്റുകൾ അടക്കമുള്ള ആളുകൾ ആരും ഹിമാചൽ പ്രദേശിലെ പശു അനുഭവിച്ച അതിദാരുണയായ സംഭവത്തെ കണ്ടില്ല കേട്ടില്ല അതിനോടവർ പ്രതികരിച്ചില്ല കാരണം അവിടെ മുസ്ലിമീങ്ങൾ കൂടുതലില്ല അവിടെ ഭരിക്കുന്നത് ഈ ഉന്നയിക്കുന്നവരുടെ ഭരണകർത്താക്കളാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഈ ആനയുടെ സംഭവത്തിലെ പശ്ചാത്തലത്തിൽ ഹിമാചൽ പ്രദേശിലെ പശുവിൻ്റെ വിഷയം മാത്രമല്ല പുണ്യജീവിയായി അറുക്കുന്നത് പോലും അറുക്കുന്നതെല്ലാം തടയപ്പെട്ട് അറവുശാലകൾ അറവുശാലകളിൽ നിന്ന് നിരോധനം ഏർപ്പെടുത്തി പശുസ്നേഹം പ്രകടിപ്പിച്ച ആളുകളുടെ പശുസ്നേഹവും ഗോമാതാവിനോടുള്ള പ്രണയവും ആനസ്നേഹവും ആത്മാർത്ഥതയുള്ളതല്ല അതിൻ്റെ പിന്നിൽ വർഗീയ അജണ്ടകളാണ് എന്ന് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് യു പിയിലെ മിർസാപൂരിലും അയോധ്യയിലും ഗവൺമെൻറ് ചെലവിൽ സ്ഥാപിക്കപ്പെട്ട ഗോ സംരക്ഷണശാലകളിൽ ഈ കഴിഞ്ഞ വർഷം ധാരാളം പശുക്കളാണ് കൂട്ടമായി ചത്തുപോയത് രാജസ്ഥാനിലെ ജയ്പൂരിലെ അക്ഷയപാത്ര ഫൗണ്ടേഷൻ നടത്തുന്ന ഹിൻഗോണിയ ഗോശാലയിൽ കഴിഞ്ഞ ഫെബ്രുവരി ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ മാത്രം അഞ്ഞൂറിലേറെ പശുക്കളാണ് കൂട്ടമായി ചത്തുപോയത് അതിനു മുമ്പ് വർഷങ്ങളിലും ധാരാളം പശുക്കൾ കൂട്ടമായി പട്ടിണി കടന്നുമല്ലാതെയും ചത്തുകൊണ്ടിരിക്കുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിലെ റായ്പൂരിൽ സ്വന്തം പാർട്ടി നേതാവ് നടത്തുന്ന ഗോ സംരക്ഷണശാലയിലും നൂറുകണക്കിന് പശുക്കൾ വിശന്ന് പട്ടിണി കടന്ന് കൂട്ടത്തോടെ ചത്തി ചത്തുപോയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെയെല്ലാം ആരാണ് ഭരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് സ്വന്തം പാർട്ടി സഹകാരികൾ നടത്തിവരുന്ന സ്വകാര്യ പശു ഗോ സംരക്ഷണശാല അല്ലെങ്കിൽ ഗോശാല അത് കഴിഞ്ഞ വർഷ കഴിഞ്ഞ സമയത്താണ് അവിടുത്തെ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭ കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ പതിമൂന്ന് ജില്ലകളിലെയും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ഗോസംരക്ഷണശാലകളെ സംബന്ധിച്ച് പഠനം നടത്തിയ federation of Indian animal protection organisation F I A P O നടത്തിയ പഠനപ്രകാരം ഈ പതിമൂന്ന് ജില്ലകളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമെല്ലാം ഗോ സംരക്ഷണശാലകളിൽ പതിനായിരക്കണക്കിന് പശു പശുക്കൾ മൃഗങ്ങൾ അതിദയനീയമായ ദുരന്തപൂർണമായ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത് ആയിരക്കണക്കിന് പശുക്കൾ ഭക്ഷണം കിട്ടാതെ ചത്തുപോകുന്നു നമ്മുടെ രാജ്യത്ത് പശു സംരക്ഷണത്തിൻ്റെ പേരിലുണ്ടായ നിയമങ്ങളാണ് ഇതിന് കാരണമെന്ന് ഈ ഏജൻസി വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് പറഞ്ഞു വന്നത് അയൽ ജില്ലയിൽ ഒരു ആന ചെരിഞ്ഞതിൻ്റെ പേരിൽ മലപ്പുറത്തെയും മുസ്ലിമീങ്ങളെയും മലയാളികളെയും അപമാനിക്കാൻ ശ്രമിച്ചവർ ക്രൂരന്മാരായി ചിത്രീകരിക്കാൻ ശ്രമിച്ചവർ മലപ്പുറത്തെ തെരുവുകളിൽ വിഷം വിതറിയിട്ട് വന്യജീവികളെ കൊല്ലുകയാണെന്ന് ആക്ഷേപിക്കാൻ ശ്രമിച്ചവർ ഇവർക്ക് ആത്മാർത്ഥമായ മൃഗസ്നേഹവും പരിസ്ഥിതി സ്നേഹവുമാണുള്ളതെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ വിശിഷ്യ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കമുള്ള ഗോശാലകളിലും അതുപോലെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അതിദാരുണയായ പശു അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങൾക്കെതിരെ കാമ്മ പ്രതികരിക്കാത്തത് മൃഗസ്നേഹമല്ല ഇവരുടെ പിന്നിലുള്ള ലക്ഷ്യം മലപ്പുറത്തോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോ അധിവസിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യസ്നേഹികളായ ഒരു വിഭാഗം ജനങ്ങൾക്കും മിണ്ടാം പ്രാണികളായ മൃഗങ്ങളോട് ക്രൂരത കാണിക്കാൻ കഴിയില്ല ഖുർആാനിനെ പ്രതിനിധീകരിക്കുന്ന തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ജീവിത ചര്യയെയും സന്ദേശങ്ങളെയും ഉൾക്കൊള്ളുന്ന മുസ്ലിമീങ്ങൾക്കൊരിക്കലും അത് സാധിക്കില്ല വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട് ഖുർആാനിൽ പറഞ്ഞു വമാ ഹലക്ക് നസ്സമാ അവൽ അറുള്ള മാ ഹലക്ക് നസ്സമാ അവൽ അറുള്ള വമാ ബൈനഹുമാ ബാത്തില റബ്ബന മാ ഹലക്ക് തഹാദ ബാത്തില സുബഹാന കഫക്കിന ആദാബന്നാർ പലയിടങ്ങളിലും വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആകാശത്തെയും ഭൂമിയെയും അവകൾക്കിടയിലുള്ള ഒന്നിനെയും നാം വെറുതെ സൃഷ്ടിച്ചിട്ടില്ല നാം ചവിട്ടി ചവിട്ടുന്ന പുല്ല് മുതൽ വനാന്തരങ്ങളിലുള്ള വിവിധ ചെടികളും മരങ്ങളും അടക്കം ഒരു സസ്യത്തെയും ഒരു ചേ അചേതന ജീവനുള്ളതുമല്ലാത്തതുമായ വസ്തുക്കളെയും വനങ്ങളിലും മനുഷ്യരോടൊപ്പവും ജീവിക്കുന്ന ജന്തുക്കളെയും സർവചരാചരങ്ങളെയും വെറുതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഖുർആാനിൻ്റെ പ്രഖ്യാപനം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും മൃഗസംരക്ഷണത്തിൻ്റെയും ഒക്കെ പ്രാധാന്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത് ഓരോന്നിനെയും സൃഷ്ടിച്ചതിന് ലക്ഷ്യമുണ്ട് പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിൽക്കാൻ ജന്തുക്കൾ ചില ജന്തുക്കളെ ആവശ്യം നില അവരുടെ നിലനിൽപ്പ് ആവശ്യമാണ് അവരുടെ വംശനാശം ഈ പ്രകൃതിക്ക് കോട്ടം തട്ടിക്കും ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യും അതുകൊണ്ട് ഓരോന്നിനെയും സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത മനുഷ്യർക്കുണ്ട് എന്നതാണ് ഈ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ അത് പഠിച്ച മുസ്ലിമീങ്ങൾക്ക് മിണ്ടാം പ്രാണികളോട് ക്രൂരത പ്രകടിപ്പിക്കാൻ കഴിയില്ല മഹാനായ ഹബീബായ സയ്യുദന മുഹമ്മദ് നബി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഹദീസുകൾ നമുക്കറിയാം മിണ്ടാം പ്രാണികൾ വേദനിച്ചപ്പോൾ തൻ്റെ അനുയായികളെ ധാരാളം ഉണർത്തിയ മഹാനായ തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചല്ലോ ദഹലത്തിൻ റബത്തത്ത്ഹ ഫലം തുത്തിമിഹ ഫലം തദഴുഹാത്തുക്കുരുമിൻ ഹഷാഷിൽ അർദി ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായത് മിണ്ടാം പ്രാണിയായ ജീവിയായ പൂച്ചയാണ് പൂച്ചയെ റൂമിലടച്ചിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ അതിനെ വിഹരമായി മേഞ്ഞി നടന്ന് തിന്ന് ജീവിക്കാൻ അനുവദിക്കാതെ മരണപ്പെട്ട പൂച്ച കാരണം ഒരു സഹോദരി നരകാവകാശിയാണെന്ന് പഠിപ്പിച്ച തിരുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന മുസ്ലിമീങ്ങൾ നടന്ന് വിശന്ന് ദാഹിച്ചു പോകുമ്പോൾ ഒരു കിണറിലിറങ്ങി വെള്ളം കുടിച്ച് കരക്ക് കയറിയ ഒരു സുഹൃത്ത് ആ കിണറിൻ്റെ ചുറ്റുഭാഗത്ത് മണ്ണിൽ മണ്ണിൽ നാവിട്ട് മണ്ണ് തിന്നാൻ ശ്രമിക്കുന്ന ഒരു നായയെ കണ്ടപ്പോൾ നായ അനുഭവിക്കുന്നത് ഞാൻ അനുഭവിച്ച വിശപ്പും ദാഹുമാണെന്ന് മനസ്സിലാക്കി കിണറിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് വെള്ളം കുടിപ്പിച്ച് സ്വർഗത്തിൽ കടന്ന ഒരാളെ തിരുനബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു അദ്ദേഹം ത്തിന് അള്ളാഹു പുറത്തു കൊടുത്തു അദ്ദേഹം ദഹലഹു അദ്ദേഹം അത് കാരണം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി അടയിരിക്കുന്ന പക്ഷിയുടെ മുടയെടുത്ത് മുട്ടയെടുത്ത് പോയ ആളുകൾ ആളുകളെ വിളിച്ച് കരയുന്ന വേവലാതിപ്പെടുന്ന സങ്കടം പറയുന്ന പക്ഷിയുടെ വേദനയ്ക്ക് പരിഹാരം കാണിച്ച് ആ മുട അവിടെ തന്നെ തിരിച്ചു വെക്കാൻ ആജ്ഞാപിച്ച പ്രവാചകരുടെ അനുയായികൾ മുസ്ലിമീങ്ങൾ അവരാണെങ്കിൽ അവരധിവസിക്കുന്ന മലപ്പുറത്ത് മൃഗങ്ങളോട് ക്രൂരത കാട്ടുന്നു എന്ന് വരുത്തി തീർക്കുന്നത് തികച്ചും വർഗീയ അജണ്ടയുടെ മാത്രം ഫലമാണ് സത്യം പറഞ്ഞാൽ ഈ മൃഗസ്നേഹത്തിൻ്റെ പട്ടമണിഞ്ഞ് മിണ്ടാം പ്രാണികളെ സംരക്ഷിക്കാൻ പുറപ്പെട്ട ആളുകൾക്ക് മൃഗസ്നേഹവുമില്ല മനുഷ്യസ്നേഹവുമില്ല മൃഗസ്നേഹമില്ല എന്നതിൻ്റെ തെളിവാണ് പശുവിൻ്റെ വിഷയത്തിൽ ഇവർക്കാർക്കും ശബ്ദിക്കാനില്ല മനുഷ്യസ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇഴജന്തുക്കളെ തല്ലിക്കൊല്ലുന്നത് പോലെ മൃഗത്തിൻ്റെ പേരിൽ പോലും ആഹാരത്തിൻ്റെ പേരിൽ പോലും മനുഷ്യരെ തല്ലിക്കൊന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ട് പ്രതികരിക്കാൻ കാമ പ്രതികരിക്കാൻ ഉണർന്നെണീക്കാൻ വരാതെ ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ചെയ്ത ആളുകളാണിവർ രാജ്യം മുഴുവനും രാജ്യത്തിൻ്റെ ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന പൗരത്വത്തിനെതിരെ സമരവും പ്രക്ഷോഭവും നടന്നപ്പോൾ ആ ജനങ്ങളുടെ വികാരം കാണാൻ മുന്നോട്ട് വരാത്ത ക്രിക്കറ്റ് താരങ്ങളും അതുപോലെ സിനിമാ ലോകത്തെ സെലിബ്രേറ്റുകളും ഈ രാജ്യത്തെ കേരളീയർക്ക് സംസ്കാരം ഇന്ത്യൻ സംസ്കാരം പഠിക്കാൻ വരുന്നവരും വരുന്നവരും ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യസ്നേഹവും മൃഗസ്നേഹവും ഇല്ലാതെ വർഗീയമായ ധ്രുവീകരണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മലപ്പുറത്തിൻ്റെ പെരുമയെ ഇതുപോലത്തെ ബീബൽസിയൻ മാനിഫെസ്റ്റോ അഥവാ സത് ഒരു കളവ് ആയിരം തവണ ആവർത്തിച്ച് അത് സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന ബീബൽസിയൻ ചിന്താധാര ഉൾക്കൊള്ളുന്നവർ മാത്രമാണ് ഇവർ എന്ന് മാത്രമേ ഇവരെ സംബന്ധിച്ച് പറയാനൊക്കുകയുള്ളൂ അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരകാലത്തും പൂർവകാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അമ്പതാണ്ടുകളിലും നമ്മുടെ മലപ്പുറം ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജില്ലകൾക്കും മാതൃകയായ മലപ്പുറം ബാബരി മസ്ജിദ് തകർന്നെടിഞ്ഞപ്പോൾ പോലും വർഗീയ കലാപം രാജ്യത്ത് പലയിടത്തും ഉണ്ടായപ്പോൾ പോലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകപ്പെട്ട മലപ്പുറം സൗഹൃദത്തിൻ്റെയും മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും ഈറ്റില്യമെന്നും പോറ്റില്യമെന്നും വിശേഷിപ്പിക്കാൻ പറ്റുന്ന മലപ്പുറം ഈ മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും പെരുമയും ഒരു ആനക്കാര്യം പറഞ്ഞ് പശുവിനെ മറക്കുന്ന ആളുകളുടെ കീർവാണം കൊണ്ട് തകർക്കാൻ കഴിയില്ലെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുന്നു ആഹൃദ അവാന അനിൽ ഹംദുലില്ലാഹി റബ്ബില്ലാലമീൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു